എന്താണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്വഭാവത്തെയും ഭാഗ്യ നിർഭാഗ്യത്തെയൊക്കെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഈ ഒരു പരമ്പരയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരു ഇരുപത്തിയാറ് അക്ഷരങ്ങളിലെ ഡബ്ല്യു വരെയുള്ള അക്ഷരങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കുള്ളത് എക്സ് എന്ന് പറയുന്ന അക്ഷരമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോകൾ ഇഷ്ടമാകുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം ഗുണനചിഹ്നം പോലെയുള്ള എക്സ് എന്ന അക്ഷരം ശുക്രാചാര്യൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് പറയുക വ്യക്തികളുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരക്ഷരമാണ് ഈ എക്സ് എന്നാൽ കാര്യങ്ങൾ അന്വേഷണാത്മകമായിട്ട് പല തലങ്ങളിലാണ് വ്യാപിക്കുന്നത് ഉത്തമ പരിഹാര നിർദ്ദേശങ്ങൾ കൈക്കൊള്ളാനും ഇവർക്കുള്ള കഴിവ് മാതൃകാപരമായിട്ടുള്ള ഒന്നാണ് യത്സ് പേരിൽ വന്നാൽ സ്നേഹസമ്പന്നരും ആകൃഷ്ടരുമായിരിക്കും എന്ന് പറയണം ഗുണനചിഹ്നം പോലെയുള്ള ഈ എച്ച് എന്ന് പറയുന്ന അക്ഷരം ആകൃതി പോലെ വ്യക്തികളുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരക്ഷരമായിട്ടാണ് കരുതപ്പെടുക എന്നാൽ ജീവിത പാഠങ്ങൾ പഠിച്ച് പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം കണ്ടെത്തി മുന്നേറുവാനുള്ള അപാരമായിട്ടുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് മറ്റുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും ഇവരെ കൊണ്ട് കഴിയാറുണ്ട് പരാജയങ്ങളിൽ പതറാതെയുള്ളതാണ് ഇവരുടെ ജീവിതം ഇവർ പൊതുവേ നല്ല സ്നേഹസമ്പന്നരുമാണ് അതുപോലെ തന്നെ ഇരിക്കുന്ന ഇരിപ്പിൽ സ്വഭാവം മാറുന്ന ആൾക്കാരാണ് ഇവർ ഒന്ന് കരുതിയിരിക്കുന്നതായിരിക്കും നമുക്കൊക്കെ വളരെ നല്ലത് എപ്പോൾ എന്ത് ചെയ്യും എങ്ങനെ പ്രവർത്തിക്കും എന്നൊന്നും യാതൊരു നിശ്ചയവും നമുക്കുണ്ടാവില്ല എടുത്തിയാട്ടം മൂലം ഓരോരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാരുന്ന ആൾക്കാരും കൂടിയാണ് എന്നാൽ ജോലിയിൽ വളരെ മിടുമിടുക്കരാണ് ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാനുള്ള കഴിവ് അവർക്കുണ്ട് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും ചെയ്ത് തീർക്കുന്ന ആൾക്കാരുമാണ് ഏൽപ്പിക്കുന്ന ജോലികൾ ഞൊടിയിടയിൽ ചെയ്തു തീർക്കാൻ അവർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർ മുൻകോപികളെന്ന് തന്നെ പറയാവുന്ന ആൾക്കാരാണ് പ്രണയകാര്യങ്ങളിൽ തൽപരരായവർക്ക് ആരെയും ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക വശ്യതയുമുണ്ട് എച്ച് എം നക്ഷത്രത്തിൽ ഈ പേര് തുടങ്ങുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും ആർഭാടവും ആഗ്രഹിക്കുന്നവരും അത് നേടുന്നവരുമാണ് ഒരു കാര്യത്തിലും പ്രതിജ്ഞാബദ്ധരായിട്ടിരിക്കാനൊന്നും അവർക്ക് കഴിയത്തുമില്ല എത്തി തുടങ്ങുന്ന പേരുകാർ പരസ്പരം തുറന്നുള്ള സംസാരത്തിൽ തൽപരരാണ് പൊതുവേ കുറച്ച് വാചാലരായിരിക്കും എന്ന് പറയണം ഈ ലൈംഗികമായിട്ടുള്ള സമയത്ത് വരെ പങ്കാളിയുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്നവരെ മാനസികോല്ലാസത്തിന് പ്രത്യേകമായിട്ടൊരു താല്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണെന്ന് പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ആൾക്കാരെ പൊതുവെ ഒരു വിശാല ഹൃദയരും കൂടുതൽ വാചകടിക്കാരും ഒക്കെ ആണെന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും എച്ച് എന്ന് പറയുന്ന ഈ അക്ഷരത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്കാരം